നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഫ്രീ ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നവംബർ പത്തൊമ്പതാം തീയതി കാലത്ത് ഇന്ത്യൻ ടൈം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്ക് ഇടയ്ക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മന്ത്ലി ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് സംസാരിക്കാനായിട്ട് നമ്മളൊരു ഗസ്റ്റ് സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ജോജി എബ്രഹാം ഡേവിഡാണ് ഇദ്ദേഹം പതിനെട്ട് വർഷത്തോളം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ അധികം ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടും ഒത്തിരി ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടിൽ റീജിയൻ ഹെഡാണ് Kerala state mutual S B I mutual ഫണ്ടിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മന്ത്ലി ഇൻകം ഉണ്ടാക്കാനാണെന്ന് കുറച്ച് പഠിക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ സെഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്ക് വീഡിയോടൊപ്പം തന്നിട്ടുണ്ട് എല്ലാവർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നവംബർ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം എന്നിട്ട് കുറിച്ചിട്ട് പഠിക്കാം താങ്ക്